ഞങ്ങൾക്ക് ഓർഡർ ഞങ്ങൾ ഞങ്ങളുടെ അമ്മാമ്മേൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മാമ്മ എന്നുവെച്ചാൽ അമ്മയുടെ അമ്മ ഞങ്ങളാണെങ്കിൽ സ്റ്റാർട്ടിങ് അങ്ങനെ ശരിക്കും ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ വ്ലോഗ് ലോഗിടുന്നത് ഇവിടെ വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അമ്മാമ്മേനെ വീട്ടിൽ ചിലപ്പോൾ ഷൈയായിരിക്കും ക്യാമറയിൽ വരാൻ പക്ഷെ പറ്റുന്ന രീതിയിൽ അമ്മാമ്മേനെ എടുക്കാം ഓക്കെ പാനാമാവ് പാലം വഴിയാണ് ഞങ്ങൾ പോകുന്നത് കിഴക്കേ തല എത്തി പണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴും ഉണ്ട് പണ്ട് സൈക്കിളൊക്കെ നമ്മൾ ഈ വഴി ഓടിച്ച് വരാറുണ്ട് കാത്തിരിക്കുക അമ്മമ്മ നട്ടുണ്ടോ അതങ്ങണ്ടാക്കിയ പേര് ഇത് രണ്ടും അമ്മാമ്മയുടെ സ്പെഷ്യലാണ് അമ്മാമ്മ പെട്ടെന്ന് പറഞ്ഞത് അമ്മാമ്മ കുക്കീസ് തന്നെ പെട്ടെന്ന് പേടിച്ചു കുക്കീസാ അമ്മാമ്മയാ പിന്നെയാണ് പിടിയിട്ടേ ഇന്ത്യയാണ് ഇതാണ് മാംഗോ പൈസ ഇത് മാങ്ങോന്റെ പൾപ്പ് വെച്ചിട്ടുണ്ടാക്കിയ ജ്യൂസാണ് കുറച്ച് കട്ടി കൂടിയെന്നുള്ളു ഫ്രൂട്ടി പോലെ അമ്മാമ്മ ഞങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പറമ്പിൽ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചു അതുവഴി ഞങ്ങളുടെ സൈക്കിൾ തായി ഉണ്ണിയും അമ്മാമ്മയും അമ്മയും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ അമ്മയും അമ്മാമ്മയും പിന്നീന്ന് നടന്ന് വരാണ് ഞങ്ങൾ ഞങ്ങളുടെ സൈക്കിൾ എടുത്ത് പോവാണ് നാട്ടിലത്തെ റോഡ് ഒരു കാണണ്ട കഴിച്ച തന്നെയാ റോഡാണോ കൊള്ളാണോന്നൊന്നും ചോദിക്കരുത് റോഡ് തന്നെയാണ് കേട്ടാ ഇപ്പൊ ഈ രണ്ട് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് മഴ പെയ്തു അതിൻ്റെ അവസ്ഥയാണ് ഇത് വാങ്ങിയിട്ട് വരുന്ന വഴി ട്രെയിനിൻ്റെ ട്രെയിൻ വരുമ്പോൾ ഗേറ്റ് അടച്ചു സാധനങ്ങളൊക്കെ എൻ്റെ അടുത്തപ്പോൾ തന്നെ വെക്കുള്ളത് ട്രെയിൻ സാധാരണ ഈ സൗണ്ടൊക്കെ ഇങ്ങനെ വരണം കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുമ്പോൾ എയറോപ്ലെയിൻ ആയിരിക്കുന്നു കൈ ഇവിടെ വരുമ്പോൾ ട്രെയിനിൻ്റെ sound anu, isteigeleikija, šeitija, subscribeija. Bye!